ഇവിടെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രാവശ്യം ഒരു എൻ്റെ മെയിലിൽ വന്നതാണ് ഈ ടി ഗ്ലോബൽ മണിപ്പാൽ വഴി ട്രെയിനിങ് നടത്തി റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്ത് വന്നപ്പം എനിക്ക് മണിപ്പാലിൻ്റെ വഴി ഒരു എക്സാം ഉണ്ടായിരുന്നു എക്സാമിന് എനിക്ക് നാല് പാർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ജാവ ഉണ്ടായിരുന്നു ആപ്റ്റ്യൂ ടെസ്റ്റ് ഉണ്ടായിരുന്നു വേർബൽ എബിലിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് റൗണ്ട് പാസ്സായി അത് കഴിഞ്ഞ് എനിക്ക് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ബിടെക് കഴിഞ്ഞ് ഒരു ജോബിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രഷേഴ്സ് വേൾഡ് വഴിയാണ് ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ സമയത്താണ് ഈ ബിഗ് ഡേറ്റ് ആൻഡ് ഹഡൂപ്പിൻ്റെ ബാച്ചിലേക്ക് യു എസ് ടിക്ക് റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് ഒരു മെയിൽ വന്നിരുന്നു ഫ്രഷേഴ്സ് വേൾഡിൽ നിന്ന് താമസിച്ച് ആണ് വന്നെങ്കിൽ പോലും അത്രയും നാൾ പഠിപ്പിച്ചത് എനിക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനുള്ള വിധം എന്നെ ഇവിടെ ട്രെയിൻ ചെയ്തു കൂടാതെ തന്നെ കോളേജിൽ പഠിപ്പിച്ച കോളേജിൽ നമ്മൾ പഠിക്കുന്ന രീതി അല്ലായിരുന്നു ഇവിടെ കാരണം കോളേജിൽ കൂടുതൽ ഹാൻഡ്സ് ഓൺ ഒന്നും ഉണ്ടാവില്ല നമ്മൾ പൊതുവെ തിയറിയാണ് കൂടുതൽ പഠിക്കുന്നത് അതിലുപരിയായിട്ട് ഇവിടെ വന്നപ്പം കൂടുതലായിട്ട് ഹാൻഡ്സ് ഓൺ അതായത് ഫുൾ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് നമുക്ക് എല്ലാ പ്രാക്ടിക്കൽ നോളജും ഇവിടെ നിന്ന് എനിക്ക് കിട്ടി അപ്പോൾ ചോദിച്ചപ്പോൾ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ബട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഡേ ഞാൻ ടെൻസ്ഡ് ആയിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓരോ ദിവസം കഴിയും തോറും ടെൻഷൻ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഉണ്ടായത് ബിക്കോസ് uh, അത്ര നല്ല കോച്ചിങ് ആണ് ഇവിടുത്തെ എനിക്ക് അതിനാണ് തോന്നുന്നത് ഭയങ്കര എടുത്ത പൊങ്ങാത്തൊരു സംഭവമാണ് ബിഗ് ബിഗ് ഡേറ്റ ഹഡൂപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കാരണം എം ടെക് ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു സ്ട്രീമായിട്ടാണ് എനിക്ക് അതിനെ തോന്നിയത് പക്ഷേ അപ്പം അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായി എനിക്ക് പറ്റുമെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് മെയിൻ കോർ ആയിട്ടുള്ള ഹഡൂബ് സ്പാർക്ക് വന്നപ്പം പുതിയ ടെക്നോളജി ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്ന് നല്ല ട്രെയിനിങ് തന്നെ തന്നു പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന ഇ സി കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് വന്ന പല സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നല്ലൊരു ട്രെയിനിങ് ആണ് ഇവിടെ കിട്ടിയത് ഞങ്ങൾക്ക് ഇതാണ് എനിക്ക് പക്ഷേ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ചോദിക്കുക ചോദിക്കുക എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് തന്നെ അവരുടെ അടുത്ത് ഡൗട്ട് ചോദിപ്പിക്കും പിന്നെ ഞാൻ എനിക്ക് പിന്നെ അത് ഞാൻ യൂസ്ഡായി മാറി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു ടോപ്പിക്ക് മനസ്സിലായില്ലെങ്കിൽ എന്ത് പൊട്ടത്തരമാണെങ്കിലും നമുക്ക് ചോദിക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ടെൻഷനും കൂടാതെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റും ഒന്നിപ്പോൾ ഇവരൊക്കെ ഭയങ്കര ബേസിക്സ് നിന്നാണ് നമ്മളെല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈസി ഈസി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്കും അതുപോലെ തന്നെ ഇലക്ട്രിക്കലിൽ നിന്ന് വന്ന ഒരു കുട്ടിയുണ്ട് അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ബേസിക് ഫൗണ്ടേഷൻ ലെവലിൽ നിന്നാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എല്ലാ ദിവസവും എപ്പോഴും വന്ന് ഞങ്ങളോട് ഞങ്ങളുടെ ഫാക്കൽറ്റീസ് വന്ന് എന്താണ് പ്രോബ്ലം ഉള്ളത് എപ്പോഴും അത് ഷെയർ ചെയ്യാൻ വേണ്ടി ചോദിച്ച് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് എന്തൊക്കെയാണ് അതിനകത്ത് എന്തൊക്കെ ആണ് നിങ്ങൾ നേരിട്ടതെന്ന് ചോദിച്ച് എപ്പോഴും ഞങ്ങളോട് വന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ച് ഞങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കും എടുത്ത് അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഫാക്കൽറ്റീസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ നമ്മളെക്കാളും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് മണിപ്പാല് തന്നെയാണ് അവർ തന്നെയാണ് മാക്സിമം നമ്മൾ ഇത് എത്തിക്കണം ഇങ്ങനെ ഒരു ജോബ് കിട്ടിക്കണം അങ്ങനെ ഒരു രീതിക്ക് നടത്തുന്നത് മണിപ്പാല് തന്നെയാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് ആണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്ക് എന്തും അവരോട് ഡൗട്ട് എന്താണെങ്കിലും അവരോട് സംസാരിക്കാം അവർ നമ്മളെ ഭയങ്കരമായിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്